കടലുകളിൽ നിന്നൊരു തുകിലടിമേളത്തായം പകയുടെ മൊഴുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയൊഴുകി തികുലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കിരി നല്ലത് പാടി തണ്ടട് പലയട് പണയട് പണമേട് മൊഴികളിൽ അലയുടെ തകിലടി മുഴുകി തണ്ടട് പലയട് പറയട് പണമേട് മൊഴികളിൽ അലയുടെ തകിലടി മുഴുകി തരികിട